ഈ പുറമേക്കെ പോകുമ്പോ എന്തൊക്കെ മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് വിഷ്ണു എങ്ങനെയുണ്ട് വാവ് നമ്മൾ ഈ ഒരു സമയത്ത് രാവിലെ ലുലു വന്നാൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുന്നുള്ളൂ പിടിക്കാനൊക്കെ ആളുണ്ട് നമ്മള് ഇത് പിടിച്ചെടുത്തു ഗുഡ് മോർണിംഗ് അപ്പോൾ എന്താ പരിപാടി എന്നല്ലേ ഞാനൊരു ചെറിയ ഒരു ബഡ്ജറ്റ് പ്ലാനിങ്ങിലാണ് വേറൊന്നുമല്ല ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആവുന്ന ഒരു ദിവസമാണ് ഞങ്ങൾ മന്ത്ലി ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത് ഞങ്ങളുടെ ഷോപ്പിംഗ് ദിവസമാണ് ഇന്ന് അപ്പോൾ നിങ്ങൾ എല്ലാവരുമായിട്ട് നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വിഷ്ണു വേറൊന്നുമല്ല ഇന്ന് രാവിലെ ഇപ്പൊ എന്റെ സമയം എട്ട് മണി ആയിട്ടുണ്ട് അപ്പോൾ കഴിച്ചിട്ട് പെട്ടെന്ന് ഉള്ളത് നമുക്ക് ഷോപ്പിംഗ് പറയാം കാരണം ഷോപ്പിംഗ് കയറി കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ ഉച്ച വരെ അങ്ങനെ അങ്ങ് പോകും രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകാൻ പോകുന്നത് നല്ല തൂവെള്ള പാലൊക്കെ നല്ല വെജിറ്റബിൾ സ്റ്റൂ ആണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം സ്റ്റൂവിന് വേണ്ടി വിഷ്ണു അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ഇന്ന് ബഡ്ജറ്റ് ഷോപ്പിങ്ങിന് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുകയാണ് എഴുതി പ്രിപ്പയർ ആയിട്ട് മാത്രമേ ഞാൻ പോകാറുള്ളൂ ഇല്ലെങ്കിൽ എല്ലാം മേടിക്കും നമുക്ക് പെട്ടെന്ന് സ്റ്റൂ എല്ലാം ഉണ്ടാക്കി നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ നമുക്ക് ഷോപ്പിങ്ങിലേക്ക് കിടക്കാം അപ്പം ദേ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റൂ ഇപ്പുറത്ത് ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു പിന്നെ സ്റ്റൂ അപ്പം ഒക്കെ അധികം വിശദീകരിക്കാത്ത എല്ലാ എന്റെ ചേച്ചിമാർക്കും ഉണ്ടാക്കാൻ അറിയുന്ന വളരെ എളുപ്പത്തിലുള്ള കാര്യമാണ് സമയമില്ലാത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് ഫിനിഷ് ഓഫ് ചെയ്ത് കഴിച്ചിട്ട് ചെയ്ത് കിടക്കാം അപ്പോൾ അപ്പവും സ്റ്റൂ റെഡി ആയി കഴിഞ്ഞു സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊരു ധൃതിയിൽ നമ്മൾ അധികം നറേറ്റ് ചെയ്യാൻ ഒന്നും ഇരിക്കാത്തത് കഴിഞ്ഞ ഉടൻ നമുക്ക് പോയി ഡ്രസ് ചേഞ്ച് ഒക്കെ ഒന്ന് ചെയ്ത് ഞാനൊന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നമുക്ക് പോകാനുള്ള പരിപാടി നോക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഞാൻ ഒന്ന് പോയി കുളിച്ചു എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഞാൻ സെറ്റ് ആയിട്ടിരിക്കുകയാണ് സാധാരണ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഈ പുറമേക്ക് പോകുമ്പോൾ എന്തൊക്കെ മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് നാച്ചുറലി ഒരു കാഷ്വൽ ആണെങ്കിലും ഓഫീസിൽ പോകുകയാണെങ്കിലും ഒക്കെ അപ്പോൾ ഞാൻ അതാണ് ഇതേ ഇന്ന് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തന്നെ യൂസ് ചെയ്യാമല്ലോ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഏറ്റവും ഫേവററ്റ് ബ്രാൻഡ് ആയിട്ടുള്ള പ്ലം ഗുഡ്നസിൻ്റെ മേക്കപ്പ് റേഞ്ചിലുള്ള പ്രോഡക്റ്റ്സ് ആണ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതേ ഉള്ളൂ കേട്ടോ ഞാൻ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിന്റെ eye swear by kohl kajal പ്ലമ്മിന്റെ eye swear by eyeliner pen അതുപോലെ തന്നെ eye swear by volume mascara ഏറ്റവും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് മാറ്ററിഫിക് ലിപ്സ്റ്റിക്കിന്റെ പ്ലമ്മിന്റെ തന്നെ അതിന്റെ രണ്ട് ഷെയ്ഡ് ഉണ്ട് മേറ്റ് ഇൻ ഹെവൻ മാറ്റ് ഫിനിഷിന്റെ ആണ് അപ്പോ ഞാൻ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഞാൻ എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സിൽ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്ലമ്മിൻ്റെ തന്നെ സ്കിൻ കെയർ റേഞ്ചിലുള്ള എല്ലാ പ്രോഡക്ട്സും നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെട്ടല്ലേ നമ്മൾ ഉപയോഗിക്കാറുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ മേക്കപ്പ് പ്രോഡക്ട്സിൽ is enrich skin loving ingredients കേട്ടോ which will actually protect and repair your skin അപ്പോൾ പ്ലമ്മിൻ്റെ ഇത്രയും പ്രോഡക്ട്സ് വെച്ച് നമുക്കൊന്ന് റെഡി ആയാലും ആദ്യം ഞാൻ യൂസ് ചെയ്യുന്ന പ്ലം ഗുഡ്നസിന്റെ പ്ലമ്മിന്റെ ഐസ് വെയർ ബൈ കോൽ കാജലിന്റെ ഈ കാജൽ പെൻസിലാണ് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഞാൻ യൂസ് ചെയ്തിട്ട് ഇത്രയും എനിക്ക് തോന്നുന്നു ഭയങ്കര ഡാർക്കായിട്ട് എന്താ പറയുക യൂസ് ചെയ്ത് തന്നെ കാണിച്ചു തരാം കേട്ടോ ഇറ്റ്സ് വെരി ഡീപ്പ് ബ്ലാക്ക് ആണ് നമ്മൾ പിന്നെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി അപ്ലൈ ചെയ്താൽ വീണ്ടും ഇതിങ്ങനെ ഡാർക്കറായി വന്നുകൊണ്ടേയിരിക്കും സോ ഭയങ്കര ക്രീമിയാണ് പിന്നെ സ്മൂത്ത് ടു അപ്ലൈ ആണ് എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായി തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഇട്ടാൽ പിന്നെ സ്മഡ്ജ് ഇല്ല രാത്രി നമ്മൾ പോയിട്ട് അന്നത്തെ ഫുൾ ഡേ അത് ഒട്ടും സ്മഡ്ജ് ആവാതിരിക്കും അപ്പോൾ ഞാൻ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇപ്പോൾ ഈ കാജൽ എന്ന് പറയുന്നത് ഇതാണ് പ്ലംബിൻ്റെ ഐസ് വെയർ ബൈ കോൽ ആണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് കണ്ടില്ലേ നല്ല ഡാർക്ക് ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഡാർക്ക്നെസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാം അത്രയും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് നല്ല രസമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അമ്മിൻ്റെ തന്നെ നമ്മുടെ eye wear by eyeliner പെന്നാണ് ഈ ഐ ലൈനർ പെൻ എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി ലുക്സ് ലൈക്ക് ഒരു സ്കെച്ച് പെൻ പോലെ ഭയങ്കര പ്രിസൈസ് ലിഡ് ആണ് കേട്ടോ എൻ്റെ ലിഡ് എന്ന് പറയുന്നത് കണ്ടറിയാം ഇറ്റ്സ് വെരി പ്രിസൈസ് അതുകൊണ്ട് തന്നെ നൈസ് ഡാർക്ക് വിങ്ഡ് ഐസ് ഒക്കെ വേണമെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയാണ് and I will love this product actually ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാം കണ്ടില്ലേ ഡിഫറൻസ് കണ്ടില്ലേ എനിക്ക് ഭയങ്കര വിൻഡ് ടെയിൽസ് ഭയങ്കര ഇഷ്ടമാണ് സോ <laughs> അപ്പൊ എൻ്റെ കോൾ കാജൽ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു എൻ്റെ ലൈനർ പെൻ യൂസ് ചെയ്ത് കഴിഞ്ഞു കണ്ടോ നല്ല വിങ്ഡ് ടൈലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടോ ഇനി കഴിഞ്ഞിട്ടില്ല എൻ്റെ ഐ ലുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല ഒരുപാട് ഗേൾസിന് ഞങ്ങളുടെ വികാരം വീക്ക്നെസ് എന്ന് പറയുന്നത് നമ്മുടെ വോളിയം മസ്കാരയാണ് മസ്കാര തന്നെയാണ് അല്ലേ അപ്പം ഞാൻ നമ്മുടെ പ്ലമ്മിൻ്റെ ഐ സ്വെയർ ബൈ വോളിയം മസ്കാരയാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഇതിൽ വിറ്റമിൻ ഇയും കെമേലിയ സീഡ് ഓയിലും ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലാഷസിന് ഭയങ്കര നല്ലതാണ് ഹെയറിനൊക്കെ തന്നെ വളരെ നല്ലതാണ് പിന്നെ എനിക്ക് ഏറ്റവും രസം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വോളിയമാണോ വേണ്ടതെന്ന് തോന്നുന്നത് അത്രയും വോളിയം നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ സാധാരണയായിട്ട് ഇപ്പോൾ ഒരു കോട്ടേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഡെയിലി വെയറിനൊക്കെ പോകുമ്പോൾ പുറത്ത് നമ്മൾ എല്ലാ ദിവസവും പോകുമ്പോൾ ഒരു കോട്ടാണ് ഞാൻ സാധാരണ അപ്ലൈ ചെയ്യുന്നത് രണ്ടോ മൂന്നോ കോട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് പാർട്ടി അല്ലെങ്കിൽ ഒരു ഗ്ലാം ലുക്ക് അല്ലെങ്കിൽ വിഷ്ണു ആയിട്ട് ഒരു ഡേ നൈറ്റിനൊക്കെ പോകുമ്പോൾ ഒരു രണ്ടോ മൂന്നോ കോട്ടൊക്കെ നമുക്ക് ആകാം she's very good and I will love with this product ഞാനൊന്ന് യൂസ് ചെയ്തോടെ കാണിക്കട്ടെ സി നല്ല സെമ്മ ബ്രഷാണ് ഇവരുടെ പ്ലമ്മിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ് ഭയങ്കര കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത് പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീഗനാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് വീഗനാണ് ക്രുവൽറ്റി ഫ്രീ ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സറിഞ്ഞ് എൻ്റെ പ്ലമ്മിൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ അതേ ഒരു കോട്ട് അപ്ലൈ ചെയ്യണേ ഡിഫറൻസ് നോക്കിക്കോണേ ഡിഫറൻസ് കാണണം കണ്ടോ എൻ്റെ ഈ ലാഷും ഈ ലാഷും കണ്ടോ ഇപ്പം തന്നെ ഒരു കോട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത് ഇനി ഞാൻ രണ്ട് കോട്ടും കൂടെ ഇട്ട് കാണിച്ചു നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് വിട്ടാൽ ഇറ്റ് ബി ലൈക്ക് ഡിഫറൻസ് ഉണ്ടോ ഭയങ്കര ഡാർക്ക് ആയിട്ടില്ലേ സീ ദിസ് എന്റെ ഐ ലുക്ക് ഞാൻ ഇവിടെ ഫിനിഷ് ഓഫ് ചെയ്യാൻ പോവാണ് സോ നമ്മുടെ പ്ലമ്മിന്റെ ഐസ് വെയറിന്റെ ഈ പ്രോഡക്ട്സ് മേക്കപ്പ് പ്രോഡക്ട്സ് വെച്ചിട്ട് അപ്പോൾ എൻ്റെ ഐ ലുക്ക് കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആയി കഴിഞ്ഞു ഈ മൂന്ന് പ്രോഡക്ട്സ് വെച്ച് ഇനി എന്റെ മേക്കപ്പിൽ എനിക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ ലിപ്സ്റ്റിക്സ് തന്നെയാണ് കേട്ടോ കാര്യം എൻ്റെ വ്ളോഗ്സ് ഒക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ മൂന്ന് കാര്യങ്ങൾ ലൈഫിൽ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം ഈ ലിപ്സ്റ്റിക്കാണ് <laughs> അപ്പോൾ ഇപ്പോൾ പ്ലമ്മിൻ്റെ തന്നെ അവരുടെ matte and heaven liquid lipstick റേഞ്ചിലും അതുപോലെ നമ്മുടെ മാറ്ററിഫിക് ലിപ്സ്റ്റിക് റേഞ്ചിലായിട്ട് അവർ ഓൾമോസ്റ്റ് പത്ത് ഷെയ്ഡ്സ് അവരിപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോൾ നാല് ഷെയ്ഡ്സ് ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഈ നാല് ഷെയ്ഡ്സും ആണ് ഞാനത് ഓരോന്നായിട്ടെടുത്ത് കാണിച്ചു തരാം ഇതിൽ ആദ്യത്തത് ഏറ്റവും അവരുടെ മൂവിങ് ആൻഡ് ഭയങ്കര ഡിമാൻഡാണെന്ന് പറയും നമ്മുടെ ഇവരുടെ മാറ്റ് ആൻഡ് ഹെവൻ ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ റേഞ്ചിലുള്ള നമ്മുടെ ലീച്ചി വൺ ടു വൺ ആണ് ഇതിന്റെ നമ്പർ വരുന്നത് ഇതാണ് ഓൾമോസ്റ്റ് ഷെയ്ഡ് ഇതൊരു ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു മാറ്റിൻ്റെ ഒരു ഭയങ്കര ഒരു പിങ്ക് ന്യൂഡ് ഷെയ്ഡൊക്കെ ഇല്ലേ നമുക്ക് പുറത്തൊക്കെ ദിവസവും പോകുമ്പോൾ ഇടാൻ പറ്റുന്ന രീതിയിലാണ് അവരിത് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഷെയ്ഡ് എനിക്ക് ഇതേ റേഞ്ചിൽ തന്നെ ഉള്ളതില്ല മാറ്റ് ഹെവൻ്റെ തന്നെയാണ് ഇതിലെനിക്ക് വരുന്നത് എന്ന് പറയുന്നത് റാസ്ബെറി റഷ് ആണ് നമ്പർ എന്ന് പറയുന്നത് വൺ ടു സെവൻ ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഒരു വേറൊരു കുറച്ചുകൂടി അപ്പായിട്ട് നിൽക്കുന്ന ഒരു നമുക്ക് when you want to have some kind of an attention to your lips and something like ഒരു ഡേറ്റ് നൈറ്റ് പോവാണ് കുറച്ചൊരു ഗ്ലാം ലുക്ക് വേണം ഒരു പാർട്ടി ഗോയിങ് ആണ് ഫ്രണ്ട്സായിട്ട് ഒരു ഹാങ് ഔട്ട് ആണ് ബോയ് ആയിട്ട് പോവാണ് this is a best option പിന്നെ ഈ റേഞ്ചിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നോൺ സ്മഡ്ജ് ആണ് നോൺ ട്രാൻസ്ഫർ ആണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ സംഭവങ്ങളാണ് കേട്ടോ ഞാൻ ആദ്യം ഇതിൽ കാണിച്ചു തരാം ഇതാണ് ലീച്ചി ലീഷീസിന്റെ കളർ ഓക്കെ ഞാൻ ഇനി അപ്ലൈ ചെയ്യാവേ സോ ലീച്ച് ലീഷ്യസ് ആണ് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഷെയ്ഡ് ഇതിൽ വിറ്റമിൻ ഇ ഓയിൽ ഉള്ളത് കൊണ്ടിട്ട് നമ്മുടെ ലിപ്സ് ഒട്ടും തന്നെ ഡ്രൈ ആവത്തില്ല നമുക്ക് ചിലപ്പം ചില ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഭയങ്കര ഡ്രൈ ഇതതേ ഇല്ല കാരണം വിറ്റമിൻ ഇ e ഇതിലെ ഹീറോ ഇൻഗ്രീഡിയൻ്റ് ആണ് സോ ഡ്രൈ ഔട്ട് ഇല്ല ഇത് നമുക്ക് ഡെയിലി വെയറിന് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത് കണ്ടില്ല ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പോലും അങ്ങനെ അധികം പോപ്പ് ഔട്ട് ചെയ്തൊന്നും നിൽക്കത്തില്ല ഇനി അടുത്ത ഷെയ്ഡ് കൂടി ഞാൻ കാണിച്ചു തരാം എൻ്റെ കയ്യിൽ ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ റാസ്ബെറി റഷ് ആണ് and I told the number is one two seven ആണ് കേട്ടോ നല്ലൊരു കളർ കേട്ടോ കണ്ടോ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടോന്നേ ഇത് ഒരു ഡെയിലി വെയർ ആണെങ്കിൽ ഇത് നമുക്ക് കുറച്ചുകൂടി ഗ്ലാം ലുക്കിന് പറ്റിയ ഒരു കളറാണേ വിഷ്ണു എങ്ങനെയുണ്ട് വാവ് വിഷ്ണു അവിടെ നിന്ന് ഒരു കിസ്സൊക്കെ തരുമായിരുന്നു thank you it's kind of my colour actually and I mean love this product കേട്ടോ പട ഇതാണ് ഈ കളർ എന്ന് പറയുന്നത് വൺ ടു സെവൻ ആണ് റാസ്പെറി റഷ് ആണ് ഞാൻ എടുത്ത് ഇപ്പൊ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടെൻറ്റ് ഇനി എൻ്റെ കയ്യിലുള്ളത് മാറ്ററിഫിക് ലിപ്സ്റ്റിക് റേഞ്ചിൽ നിന്നുള്ള രണ്ട് ഷെയ്ഡ്സ് കൂടി എൻ്റെ കയ്യിലുണ്ട് പ്ലമ്മിൻ്റെ എനിക്ക് ഇവരുടെ ഈ ഉടുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെരി ക്യൂട്ട് ആക്ച്വലി അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്ലഷ് അവറാണ് it's again kind of very nude ഒരു സെക്സി കളറാണ് കേട്ടോ ആക്ച്വലി ഇതാണ് ഈ കളർ നമുക്കൊന്ന് അപ്ലൈ ചെയ്തും കൂടെ കാണിച്ചു തരാവേ തന്നെ നമുക്ക് ഒരു ഓഫീസിൽ പോകാനാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും വളരെ സ്മൂത്ത് ആണ് ടച്ച് ഒരു എന്താ പറയുക നല്ല ക്രീമായിട്ട് നമുക്ക് നല്ല സ്ട്രോക്ക് ചെയ്യാൻ വളരെ ഈസിയാണ് ഹാൻഡ് കൊണ്ട് കണ്ടില്ല ഇനി അടുത്ത എൻ്റെ വേറൊരു ടിൻറ്റ് എന്ന് പറയുന്നത് ജാസ്ബെറി ആണ് വൺ ടു സെവൻ ആണ് ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടെ ഹയർ സൈഡാണ് ഈ പറഞ്ഞ പോലെ ഞാൻ എന്ത് ചെയ്യുന്ന അപ്ലൈ ചെയ്ത് കാണിക്കാം ഉണ്ടോ രണ്ട് ടോണും വ്യത്യാസമുണ്ട് ഇതിൽ കുറച്ചുകൂടി ഷെയ്ഡ് പിങ്ക് കയറി കിടക്കുകയാണ് ഇത് കുറച്ചുകൂടി ഡെയിലി വെയർ ആണെങ്കിൽ ഇത് നമ്മുടെ പാർട്ടിക്കൊക്കെ പറ്റുന്ന പോലത്തെ കുറച്ച് ഗ്ലാം ലുക്കിന് പറ്റിയ ഒരു ടോണാണ് ഒന്ന് അപ്ലൈ ചെയ്തുകൂടെ കാണിക്കാം കേട്ടോ ഈ ലിപ്സ്റ്റിക് റേഞ്ചിൽ എല്ലാം തന്നെ ആറ് നർഷിംഗ് ഓയിൽസും ബട്ടേഴ്സും ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ലിപ്പ് വളരെ മോയ്സ്ചറൈസ്ഡ് ആക്കി ഒട്ടും തന്നെ ഡ്രൈ ഔട്ട് ചെയ്യാതെ ഭയങ്കര പ്ലം ആയിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കും ആ പ്ലം എന്നുള്ള പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് അപ്പം നല്ല രണ്ട് ഷെയ്ഡ്സ് ആണ് ആൻഡ് അമേസിംഗ് അല്ലേ I'm seriously in love with this products യാർ ഞങ്ങളിത് റെഡിയായി കാറി കയറാൻ പോവാണ് സ്ട്രെയിറ്റ് ടു ലുലു സ്റ്റോർ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ പുതിയ പ്രോഡക്റ്റ്സ് എന്താണെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പെട്ടെന്നൊന്ന് ഞാൻ പോയി ക്ലബിൽ കൂടെ ഒന്ന് പോകാനുണ്ട് <laughs> അത് കഴിഞ്ഞ് സ്ട്രെയിറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഇഷ്ടമായി ഞാൻ എടുക്കാൻ പോകണം സാധാരണ ഡ്രസ്സസ് അധികം എടുക്കാൻ പാടില്ല എടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് വിഷ്ണു എന്നെ കൊണ്ടുവരുന്നത് വിഷ്ണു ഫോൺ വിളിക്കാൻ പോയതൊക്കെ നോക്കി എനിക്ക് ഡ്രസ്സ് ഇഷ്ടമായി എന്താണെന്നറിയാം ആ ഫ്രണ്ട് സിബും കോളേർഡ് നെക്കും ഇറ്റ്സ് വെരി നൈസ് ആക്ച്വലി ഒരു ഫുൾ ഫ്ലോയിങ് ഗൗണിൻ്റെ ഒരു ഫീലിംഗും ഉണ്ട് ബാക്ക് കേട്ടോ ബാക്ക് പാക്ക് നൈസ് കളറിൽ ഡ്രസ്സ് പറഞ്ഞ് എടുത്തു കഴിഞ്ഞു ഒരു ബാഗ് എന്തായാലും ഡ്രസ്സ് എടുത്തില്ല ഇനി ഒരു ബാഗും കൂടി ആയാലും എന്നൊരു തോന്നൽ എല്ലാം ഓഫർ ഉണ്ട് കേട്ടോ ട്വന്റി പെർസെന്റ് ഓഫർ ഉണ്ട് ഇപ്പോൾ ഫാസ്റ്റ് ട്രാക്കിന്റെ ആണ് ഇത് കുറച്ചുകൂടെ ക്യാരി ചെയ്യാം കുറച്ചുകൂടെ സ്ഥലം കൊള്ളുള്ളൂ കണ്ടതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ആദ്യം ഇട്ട ഒരു ബാഗ് തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതായത് ഭയങ്കര ക്യൂട്ടാണ് ഇച്ചിരി ഉള്ളു പിന്നെ ബാക്ക് പാക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങൾ കൊള്ളൂക്കാം അല്ല ഒന്നുമില്ല വെറുതെ എന്തായാലും ഒരു ഡ്രസ്സ് എടുത്തു അപ്പൊ ഒരു ബാഗും കൂടി കോംപ്ലിമെന്റ് ചെയ്യണം ഞാൻ അറിഞ്ഞില്ല വിഷ്ണു ഇല്ലെങ്കിൽ നൈസായിട്ട് ബില്ലില് ബില്ലിൻ സെക്ഷനിൽ വരുമ്പോൾ വിഷ്ണു കണ്ടാൽ കുഴപ്പമില്ല എന്തായാലും എടുത്തു പോയില്ല അവരുടെ മുന്നിൽ വെച്ച് പിന്നെ നാണക്കിടാൻ പറ്റാത്തോണ്ട് കൊടുക്കും നിന്നോട് ഞാൻ പറഞ്ഞില്ല ഇതൊന്നും വേണ്ട ഇതൊക്കെ ഒരുപാട് ഇരിക്കുകയല്ലേന്ന് ഇപ്പൊ പെട്ടു എന്താ പറ്റി പോപ്കോൺ ഇത്ര പെട്ടെന്ന് തീർന്നു ഇല്ലെങ്കിൽ രണ്ട് ബാഗ് ആയനെ അപ്പൊ നമുക്ക് ഇത് നല്ലതായിട്ടുണ്ടല്ലേ വെരി പോസിറ്റീവ് ബാക്ക് ബാക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ട് ഞങ്ങളുടെ ഭയങ്കര വലിയ കളക്ഷൻ ഹെൽപ്ലെസ് ഇവിടെ ഇല്ലെങ്കിൽ വിഷ്ണു ബൗണ്ടി ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് വിഷ്ണു ഡോട്ട് ടേക്ക് ഇതെല്ലാം കഴിക്കും ഞാൻ അവരുടെ ഗ്രില്ലിന്റെ ഉണ്ടല്ലോ ഭയങ്കര കിടിലി എനിക്ക് തോന്നുന്നു ലോകത്തുള്ള പല ഫ്ലേവേഴ്സിലുള്ള ഗ്രിൽസ് ഗ്രിൽ ചിക്കൻ മലബാർ നമ്മൾ ഈ ഒരു സമയത്ത് രാവിലെ ലൂല് വന്നാൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുന്നുള്ളൂ നമുക്ക് ഈ ഫുഡ് ഭയങ്കര റിച്ച് ആയിട്ട് ഒരുപാട് ഫുഡ് കാണുമ്പോണ്ടല്ലോ ഏത് മേടിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ വിഷു ഡ്രസ്സ് മേടിച്ചു ഒരു ബാഗ് മേടിച്ചു ഇതൊന്നും എഴുതിയിട്ടുള്ളതായിരുന്നില്ല പിന്നെ ഈ കല്യാണം കഴിക്കുന്നതിന്റെ നല്ല പോയിന്റ്സിൽ ഒന്ന് എന്താന്ന് പിടിക്കാൻ ആളുണ്ട് നമ്മള് ഇത് പിടിച്ചെടുത്ത് പോവാ ഇതെല്ലാം എന്റെ സാമാനങ്ങളാ പക്ഷെ ഹസ്ബൻഡ് ഗെറ്റ് മാരീഡ് ഗേൾസ് നമ്മൾ ഈ ജ്യൂസ് ഒക്കെ കൈയൊക്കെ വീശി നല്ല സ്റ്റൈലായിട്ട് നടക്കുക ഹസ്ബൻഡ്സ് ഇതൊക്കെ തൂക്കി ബാക്കി വരട്ടെ ഓക്കെ അപ്പൊ നമ്മള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ എപ്പോഴും ഷോപ്പിങ്ങിന് വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം മനസ്സിൽ ഒരു കാര്യം ബഡ്ജറ്റ് ഷോപ്പിങ്ങിന് എത്രയാണ് ഞങ്ങൾ ബഡ്ജറ്റ് എന്നുള്ളത് മനസ്സിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് വരുന്നത് ഞങ്ങളിപ്പോൾ ഒരു നാലായിരത്തി നാലായിരം അല്ലെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് അത് ഏറി പോയ അയ്യായിരം വരെ പോവാം അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ പിടിക്കുമാണ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പക്ഷേ ഇന്ന് അത് പറ്റിയില്ല ഞാനൊരു ഡ്രസ്സ് എടുത്തത് ഒരു അഞ്ഞൂറ് ഒന്ന് എക്സീഡ് ആയിട്ടുണ്ട് ഞാൻ തിരിച്ചു കൊടുക്കണം ഡ്രസ്സ് ഞാനൊരു ബാഗ് കൂടെ എടുത്തിട്ടുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് ഈ സ്ത്രീകൾക്ക് ഇത് മനസ്സിലാവും നല്ലൊരു ബാഗൊക്കെ കണ്ടാൽ എന്നാ ബാഗൊക്കെ ഉണ്ട് നമുക്ക് ഇല്ലാത്തൊരു കളറും ഒരു പാറ്റേണൊക്കെ കാണുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ കാണുമ്പോഴും മനസ്സുമാണ് വിഷ്ണു അറിയാം എടുത്തിട്ട് എവിടെ യൂസ് ചെയ്യാനാണ് പക്ഷെ അത് അല്ല അത് ഉണ്ടാക്കിയത് തന്നെ ഒരു മനസ്സുഖമാണ് എന്തായാലും ഞങ്ങൾ താഴെ നിന്ന് ഇത് പപ്സും ഒക്കെ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വളരെ എക്കണോമിക്കലാട്ടോ ഇതെല്ലാം കൂടെ എനിക്ക് എനിക്ക് എൻ്റെ ഒരു ജ്യൂസും ഈ പപ്സും മേ ബി ഒരു ഹൺഡ്രഡ് റുപ്പീസ് കഴിഞ്ഞു ഇപ്പം നൂറ് രൂപ ഉണ്ടെങ്കിൽ ലുല്ലൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കും അല്ലാതെ ഭയങ്കര തൗസൻഡ് റുപ്പീസ് വേണം കേട്ടോ അപ്പോൾ നിങ്ങളിത് കഴിക്കാൻ പോവാണ് ഞങ്ങളുടെ ഒരു ഷോപ്പിൻ്റെ ഇങ്ങനെയാണ് കേട്ടോ നമ്മളിവിടെ വന്ന് ഒരു ചെറിയ ഇതൊരു ഉച്ചയ്ക്ക് ചിലപ്പോൾ ഇവിടുന്ന് കൊണ്ട് മേടിച്ചോണ്ട് പോകും ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കും വീട്ടിൽ ചെന്നിട്ട് മേടിക്കുന്നില്ല ഞങ്ങളിതിപ്പോൾ കഴിച്ചു ഇപ്പം സമയം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ ഇനി വീട്ടിൽ ചെന്നാലും കുക്ക് ചെയ്യാനുള്ളൊരു സമയമുണ്ട് അപ്പോൾ ഇന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടി ചോറും ഒരു മോരുകറിയും തോരനും എന്തെങ്കിലും വെച്ച് കെട്ടിയാനെ പറ്റിക്കുന്നു അപ്പം അതാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ മറക്കണ്ട പ്ലം ഗുഡ്നസ് ഡോട്ട് കോം എന്ന പ്ലമ്മിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ നല്ല ഒരുപാട് പ്രോഡക്ട്സ് മേക്കപ്പ് പ്രോഡക്ട്സ് അവർ ആ റേഞ്ചിൽ ഒരുപാട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് മീര ടെൻ എന്നതിൻ്റെ കൂപ്പൺ കോഡ് കൂടെ കൊടുക്കുകയാണെങ്കിൽ ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ് എല്ലാ പ്രോഡക്ട്സിനും മറക്കണ്ട സോ അപ്പോൾ നമുക്കിനി വേറൊരു കണ്ടന്റ് ആയിട്ട് കാണാം കേട്ടോ thank you so much for watching